اللهم رب السماوات السبع ورب العرش العظيم ربنا ورب كل شيء فالق الحب والنوى ومنزل التوراة والإنجيل والفرقان أعوذ بك من شر كل شيء أنت آخذ بناصيته اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء واقض عنا الدين وأغننا من الفقر ഏഴാകാശങ്ങളുടെയും രക്ഷിതാവും മഹത്തായ അർഷിൻ്റെ നാഥനും ഞങ്ങളുടെയും മുഴുവൻ വസ്തുക്കളുടെയും രക്ഷകനും ധാന്യവും വിത്തും പിളർത്തുന്നവനും തൗറാത്തും ഇഞ്ചിയിലും ഖുർആാനും അവതരിപ്പിച്ചവനുമായ അള്ളാഹുവെ എല്ലാ വസ്തുക്കളുടെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു നീയാണ് അതിൻ്റെ മൂർധാവ് പിടിച്ചിരിക്കുന്നത് അള്ളാഹുവെ നീ അനാദ്യനാണ് നിന്റെ മുമ്പ് ഒന്നുമില്ല അന്ത്യനും നീ തന്നെ നിനക്ക് ശേഷം ഒന്നുമില്ല നീ പ്രത്യക്ഷനാണ് നിന്റെ മുകളിലായി ഒന്നുമില്ല നീ പരോക്ഷനുമാണ് നിന്നെ കൂടാതെ ഒരു വസ്തുവുമില്ല ഞങ്ങളുടെ കടം വീട്ടുകയും ദാരിദ്ര്യത്തിൽ നിന്ന് ഐശ്വര്യം നൽകുകയും ചെയ്യണമേ